Hi welcome back to my channel എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം we wish you a merry Christmas we wish you a merry Christmas we wish you a merry Christmas and a happy new year ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു ഫ്ലൈയിങ് ബോട്ടാണ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് എന്റെ അപ്പൂപ്പൻ എനിക്ക് പഠിപ്പിച്ചു തന്നെയാണ് എല്ലാരും എന്റെ വീഡിയോ കാണണേ ആദ്യം നമുക്ക് ഒരു സ്ക്വയർ പേപ്പർ ആണ് വേണ്ടത് ഇതിൻ്റെ അത്തൊരു പ്ലസ് സൈൻ നമുക്ക് വേണം ഇതിലേക്ക് നൂത്തിട്ട് ഇങ്ങോട്ടും മടക്കണം ഇപ്പൊ നമുക്ക് ഇതാ ഒരു പ്ലസ് സൈൻ കിട്ടും അകത്തോട്ട് മടക്കാം നാല് കോർണറിൽ നിന്നും അകത്തോട്ട് മടക്കാം നമുക്ക് ഇങ്ങനെ കിട്ടും എന്നിട്ട് അതിന്റെ ബാക്ക് എടുത്തിട്ട് ഇവിടുന്നും നാല് സൈഡിൽ നിന്നും എടുക്കാം ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് ഇവിടെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കണം എന്നിട്ട് അതിനെ നോക്കിട്ട് അടുത്ത സൈഡിലും കൂടെ ട്രയാങ്കിൾ ഷേപ്പ് മടക്കണം ഇനി നമുക്ക് എന്റെ ഇടയിൽ കൂടെ വരെ വിരലിട്ടിട്ട് they couldn't it. തലൻ്റെ ബാക്ക് എടുത്ത് അവിടെയും ഫ്രണ്ടിൽ വിളക്കിയ പോലെ വിളക്കണം എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വിരലിട്ട് കിട്ടും എന്നിട്ട് നമ്മൾക്ക് എൻ്റെ ചിറക് നോട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ പതുക്കെ അതിനെ നൂത്തെടുക്കാം ഇപ്പൊ നമ്മളെ ഫ്ലൈങ് ബോട്ട് റെഡി കൂട്ടുകാർക്കും എൻ്റെ ഫ്ലൈങ് ബോട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൻ വരുമ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പം നിങ്ങൾക്ക് അയക്കുന്നത് ആദ്യം കാണാൻ പറ്റുന്നത് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ tata thank you for watching